ഷാസ് കിച്ചൻ ഇന്ന് നല്ല അടിപൊളി സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കാലാ ജാമുൻ ഗുലാബ് ജാമുനും കാലാ ജാമുനും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല ഇതിൽ കുറച്ചുകൂടി ഡാർക്ക് കളർ വരുന്നുണ്ട് പിന്നെ ഉള്ളിൽ ചെറിയൊരു സ്റ്റഫിങ് വെക്കുന്നുണ്ട് ഗുലാബ് ജാമുന് തന്നെ പല മെത്തേഡിൽ ചെയ്തെടുക്കുന്നുണ്ട് കാലാ ജാമുന് നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത് മിൽക്ക് പൗഡർ വെച്ചിട്ട് ആദ്യം ഒരു മാവ് റെഡിയാക്കാനുണ്ട് പിന്നെ അതിൻ്റെ ഒന്നിച്ച് കുറച്ച് പനീർ യൂസ് ചെയ്തിട്ടാണ് ഇത് റെഡിയാക്കുന്നത് കളർ ഇത്രക്ക് വേണ്ടെന്നുള്ളവരാണെങ്കിൽ നമ്മൾ എണ്ണയിൽ നിന്ന് കുറച്ച് നേരത്തെ എടുത്ത് മാറ്റിയാൽ മതി കാലജാമുൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം മാവ് റെഡിയാക്കി എടുക്കാം മാവ് തയ്യാറാക്കാനായിട്ട് two fifty gram milk powder എടുത്തിട്ടുണ്ട് സെയിം തന്നെ മിൽക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കാം എടുത്തു വെച്ചിട്ടുള്ള മിൽക്ക് ഒഴിച്ച് കുറച്ച് കുറച്ചായി മിൽക്ക് പൗഡർ മിക്സ് ചെയ്തെടുക്കാം മഞ്ഞൾപ്പൊടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് കട്ടിയാകുന്നത് വരെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം ഇത് നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം ഈ ഒരു ബേസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി മാത്രമല്ല ഗുലാബ് ജാമുന് കാലാ ജാമുന് പേട ഹൽവ റസ്ഗുള ഇങ്ങനെ കുറേ സ്വീറ്റ്സിൽ നമുക്ക് ഇത് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാം മാവ റെഡി ആയിട്ടുണ്ട് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു എട്ട് മിനിറ്റോളം ടൈം എടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന പാൽപ്പൊടിന്റെ നേരെ പകുതി അളവ് പാലെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇതിലേക്ക് അരക്കപ്പ് പനീർ എടുത്തിട്ടുണ്ട് ക്യൂബ് പനീറാന്ന് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതാണ് ഇതൊരു നൂറ്റി അമ്പത് ഗ്രാമോളം വരും പനീർ പനീറിടാം ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഏതെങ്കിലും ഒന്നിട്ടാലും മതി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്തിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിക്കാം അര ടീസ്പൂൺ വാനില എസൻസ് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എന്തും ചേർക്കാം ഏലക്കായ പൊടിച്ചത് വേണമെങ്കിൽ അത് ചേർക്കാം ഒരു ടീസ്പൂൺ ഗീ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇതിൻ്റെ ബേസ് മാവ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം സോഫ്റ്റ് ആകുന്നത് വരെ നമ്മളിത് നന്നായിട്ട് കുഴച്ചിലേക്ക് വേണ്ടുന്ന ഫില്ലിങ് തയ്യാറാക്കാം ഒരു ടേബിൾ സ്പൂണോളം ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തത് അതുപോലെ തന്നെ കാഷ്നട്ട് ഒരു ടേബിൾ സ്പൂണോളം പിസ്ത ഒരു ടേബിൾ സ്പൂൺ ഷുഗർ അര ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ഒരു പിഞ്ച് യെല്ലോ ഫുഡ് കളർ ഇത് ഓപ്ഷനലാന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇതിൽ ഇടാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഫില്ലിങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഗ്രീൻ ഫുഡ് കളർ ചേർക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ആണ് നമ്മൾ പാർട്ടി സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇടുന്നത് മാത്രമേ ഉള്ളൂ ഒരു നിർബന്ധമില്ല നാരങ്ങ വലിപ്പത്തിലുള്ള ഓരോ ബോൾസ് ആക്കി മാറ്റാം ഇനി ഫില്ലിങ് വെച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കാം ഓരോ ബോൾസ് എടുത്ത് കയ്യിൽ വെച്ചൊന്ന് പരത്തി കൊടുത്തിട്ട് കോട്ട് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം എല്ലാ ബോൾസും ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഷുഗർ സിറപ്പ് തയ്യാറാക്കാം പാനിലേക്ക് രണ്ട് കപ്പ് ഷുഗർ ആഡ് ചെയ്യാം സെയിം കപ്പിൽ നിന്ന് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കാം ഇതൊരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി നൂൽ പരിവൊന്നും ആവേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ഷുഗർ മിക്സ് ചെയ്തെടുക്കാം അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം ഷുഗർ സിറപ്പ് അഞ്ച് മിനിറ്റ് തളിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ റോസ് വാട്ടർ വയ്ക്കാം ഒരു ടീസ്പൂൺ ലൈം ജ്യൂസ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്യാം ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ വയ്ക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം ഇനി നമുക്ക് ഓരോ നൈറ്റും കാലാജാമുൻ ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം മെല്ലെ ഒന്നിത് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം കളറ് ചേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പത്ത് മിനിറ്റിലധികമായി നമ്മൾ കുറച്ച് വെച്ചിട്ട് വേണം കളറ് ബ്ലാക്ക് കളറാക്കി എടുക്കാൻ കാലാ ജാമുൻ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഷുഗർ സിറപ്പിലേക്ക് ഇടാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കണം അടുത്ത ബാച്ച് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം സെക്കൻഡ് ബാച്ച് കാലാജാമുന് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതും ഷുഗർ സിറപ്പിലേക്ക് ഇടാം കാലാജാമുൻ റെഡി ആയിട്ടുണ്ട് കുറഞ്ഞതൊരു ആറ് മണിക്കൂറെങ്കിലും ഷുഗർ ഇട്ട് വെക്കണം ഇത് ഷുഗറൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിന് കട്ട് ചെയ്തിട്ട് നോക്കാം